ഒരു പാപം ചെയ്തു പോയാൽ മാമിൻ അബ്ദിൻ യുദ്നിബുദംബൻ ഒരു അടിമ പാപം ചെയ്താൽ ശരിയായി വുളു ചെയ്യുകയും ശേഷം രണ്ടു റക്കാത്ത് നമസ്കരിക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്താൽ അവന് അള്ളാഹു പുറത്തു കൊടുക്കാതിരിക്കുകയില്ല